കുഞ്ഞു ഉടാടു ഉടാടു മറ്റു ഈ വീഡിയോക്കളിലൊക്കെ സാധിക്കും എൻ്റെ പേര് Ajinan welcome back to dark to ഡാർക്കിൻ്റെ മറ്റൊരു പുതിയ അവർക്ക് സ്വാഗതം നമ്മളിന്ന് പോകുന്നത് കേരളത്തിലെ ആദ്യത്തെ ആയിട്ടുള്ള കുതിരാൻ തുരുകത്തിലേക്കാണ് അപ്പൊ നമുക്ക് എന്തായാലും പോയാലോ അപ്പൊ ഫ്രണ്ട്സ് ഇത് നമ്മൾ പോയി തുടങ്ങി ഒരു ഏകദേശം ഒരു രാത്രി ഒക്കെ ആകുമ്പോഴേക്കാവും നമ്മൾ എത്തുക രാത്രിയിൽ എത്തണതാണ് നല്ലൊരു കാര്യം കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ തുരങ്കത്തിലെ ലൈറ്റുകളൊക്കെ കണ്ടിട്ടൊരു വേറൊരു വൈബാണ് തുരങ്കം തുറന്നത് ആഗസ്റ്റ് ഒന്നാം തീയതിയാണ് അപ്പോൾ തുരങ്കം നിർമ്മിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് എത്തുന്ന വാഹനങ്ങൾ ഇപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ടാണ് എത്തുന്നത് ഇനി ബാക്കിയൊക്കെ അവിടെ എത്തിയിട്ട് തന്നെ പറയാം ദേ ഫ്രണ്ട്സ് ഇതേ ഇവിടെയൊക്കെ ഒരു പാടൊക്കെ ഉണ്ട് ഈ കാണുന്നതാണ് മാടക്കിത്തറ പവർ സ്റ്റേഷൻ ഈ പവർ സ്റ്റേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാണ് തൃശ്ശൂരിൽ തന്നെ ഏറ്റവും വലിയ പവർ സ്റ്റേഷൻ പവർ സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് ആയിട്ട് കുറേ നഴ്സറി ഗാർഡൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ പൂക്കളെയും ചെടികളെയും ഒക്കെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഈ വഴി കൂടെ വരികയാണെങ്കിൽ പവർ സ്റ്റേഷനും കാണാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികളൊക്കെ മേടിച്ചിട്ട് തന്നെ പോവാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈ തൃശ്ശൂർ ടൗണിൽ കൂടെ വരാതിരിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ ടൗണിൽ കൂടെ ഒക്കെ വരികയാണെങ്കിൽ നല്ല ട്രാഫിക് ഒക്കെ ഉണ്ടാവും പക്ഷേ ഈ വഴിയിലാണ് ട്രാഫിക്കും ഇല്ല അതുപോലെ തന്നെ വേഗം എത്തുന്നുമുണ്ട് ഞങ്ങളിത് ഹൈവേയിലേക്ക് കയറുകയാണ് ഫ്രണ്ട്സ് ഡേ ഒക്കെ രാത്രിയൊക്കെ ആയി നിങ്ങൾ കാണുന്ന പാലത്തിൻ്റെ പേരാണ് ചുവന്ന മണ്ണ് പാലം ഈ പാലം ശരിക്കും ഒരു കനാൽ ബ്രിഡ്ജാണ് ഫ്രണ്ട്സ് ഇവിടുന്ന് തന്നെ നമുക്ക് ടണലിൻ്റെ ഒരു ഭാഗം കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന പാലത്തിൻ്റെ പേരാണ് ഇരുമ്പ് പാലം അവിടെ ഒരു ലൈറ്റ് ആണെന്നില്ലേ അതാണ് കുതിരാനമ്പലം അപ്പോൾ നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെയാണ് നല്ല ഭംഗിയൊക്കെ ഉണ്ട് പക്ഷേ മഴ ആയതുകൊണ്ട് പുറത്തിറങ്ങിയിട്ട് എടുക്കാൻ പറ്റിയില്ല അവിടെ ഒരു റെഡും ഗ്രീനും ലൈറ്റ് കത്തണ കാണുന്നില്ലേ അതാണ് സ്റ്റാർട്ടിങ് കയറുമ്പോൾ തന്നെ ഫുൾ മഞ്ഞ ലൈറ്റാണ് അതിൻ്റെ മുകളിൽ വൈറ്റ് ലൈറ്റുകളും അപ്പോൾ ഇതാണ് കുതിരാൻ തുരങ്കത്തിൻ്റെ ഉള്ളിലെ ഭാഗം ഇത് കുതിരാനിലത്തെ ലെഫ്റ്റത്തെ ടണലാണ് അപ്പോൾ ഈ ടണലിൻ്റെ ഫീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ three thousand one hundred thirty three ഫീറ്റ്സാണ് ഈ ടണലിനുള്ളത് കുതിരാൻ തുരങ്കത്തിലെ ഒരു ടണൽ മാത്രമാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളൂ രണ്ടാമത്തെ ടണലിൻ്റെ പണി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു എട്ട് മാസത്തിനുള്ളിൽ ഓപ്പൺ ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ദേ ഈ കാണുന്ന വഴിയാണ് എമർജൻസി എക്സിറ്റ് എമർജൻസി എക്സിറ്റ് രണ്ടെണ്ണം ഉണ്ട് ഒന്ന് നമ്മൾ നേരത്തെ കണ്ടതും പിന്നെ ഇത് ഒരെണ്ണം ഇതും അപ്പോൾ ഒരു വേറെ വൈബ് തന്നെയാണ് കുതിരാൻ തുരങ്കം ഇതൊക്കെയാണ് കുതിരാൻ തുരങ്കത്തിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഫ്രണ്ട്സ് ഇത് നമ്മൾ ഇന്നലെ രാത്രിയാണ് എത്തിയത് അതുകൊണ്ട് തന്നെ ക്ലാരിറ്റി ഇല്ലാണെന്നില്ല അത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു പുതുത്തം വീഡിയോ പിന്നെ കാണാൻ അതുവരെ ബൈ ബൈ ബൈ ബൈ